കോഴിക്കോട് അരിക്കുളത്ത് പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ച പ്രദേശവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നിർമ്മാണ പ്രവൃത്തി തടഞ്ഞ അൻപതോളം പേരെയാണ് ബലമായി നീക്കിയത് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് അരിക്കുളം പഞ്ചായത്ത് വ്യക്തമാക്കി അരിക്കുളം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധം കാലങ്ങളായി കളിസ്ഥലമായും സാംസ്കാരിക കേന്ദ്രമായും ഉപയോഗിച്ചു പോരുന്ന സ്ഥലം നഷ്ടമാകും പ്രദേശം മാലിന്യ കൂമ്പാരമാകും തുടങ്ങിയ ആശങ്കകളാണ് പ്രദേശവാസികൾക്ക് നിർമ്മാണ പ്രവൃത്തി തുടങ്ങാനുള്ള നീക്കം ഇന്ന് രാവിലെ നാട്ടുകാർ തടഞ്ഞു പ്രതിഷേധത്തിന് പിന്നാലെ സ്ത്രീകൾ ഉൾപ്പെടെ അൻപതോളം പേരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി വേണ്ട ഞങ്ങൾക്ക് ഇതിവിടെ ഒന്ന് മാറ്റിയിട്ട് വേറെ അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതി ഇവിടെ ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്കും വെള്ളത്തിനും എല്ലാം ബുദ്ധിമുട്ടാണ് ഇതൊരു പൊതുസ്ഥലമാണ് ഇവിടെ കുട്ടികൾ പണ്ട് മുതലേ എത്രയോ കളിച്ചു വരുന്നതാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന ഇവിടെയാണ് ഇതൊക്കെ ഒരു നാടകമാണെന്നാ പോലീസ് പറയുന്നത് നാടകം കളിക്കാൻ എന്താ ഞങ്ങൾക്ക് വീട്ടിലൊരു പണിയില്ലായിട്ടാണോ പിന്നെ നാളെ മുതൽ ദുർഗന്ധപൂരിതമാകാനുള്ള ഒരു സ്ഥലമായി ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ അടുത്ത് പിന്നെ അങ്കനവാടി ചെറിയ കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂള് ഇതെല്ലാം പിന്നെ കുട്ടികൾ പോകുന്ന ഒരു വഴിയാണ് പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കാനുള്ള കേന്ദ്രമാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്ന് അരിക്കുളം പഞ്ചായത്ത് വ്യക്തമാക്കി പ്രദേശവാസികളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു നിർമ്മാണം തുടരുന്ന സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ കോഴിക്കോട്